എന്താ നിന്നെ കണ്ടിട്ട് എത്ര നാളായി നിനക്ക് സുഖം തന്നെയല്ലേ അതെ അതെ എനിക്ക് സുഖം തന്നെയാ അവിടെ നിക്കണ്ടോ ഇങ്ങോട്ട് വന്നോ ആരെങ്കിലും കാണും ശരി ഞാൻ വരാം നീ എന്താ എപ്പോഴും കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞ ചാനൽ കാണുന്നേ അപ്പോൾ നിനക്കൊന്നും ഈ ചാനൽ അറിയില്ലേ നീ ഇപ്പോൾ തന്നെ യൂട്യൂബ് എടുത്ത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലെറ്റ്സ് ബ്രേക്ക് അപ്പ് ശരി ഞാൻ ചെയ്യാം നല്ല കുട്ടി ഐ ലവ് യു ഉടമുത്തേ